എല്ലാവർക്കും നമസ്കാരം കുട്ടികളുമായി സൗഹൃദപരമായ ബന്ധം പുലർത്തുന്ന ഒരു രക്ഷിതാവിൻ്റെ സവിശേഷതകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു രക്ഷിതാവെന്ന നിലയിൽ ദൈനംദിന കാര്യങ്ങൾ നിങ്ങൾ കുട്ടിക്ക് വിശദമാക്കി കൊടുക്കാറുണ്ടോ നിങ്ങൾ കുട്ടിക്കായി കഥകൾ പറഞ്ഞും വായിച്ചും കൊടുക്കാറുണ്ടോ പാട്ടുകൾ പാടി അവരെ രസിപ്പിക്കാറുണ്ടോ കുട്ടികളുടെ കളികളിൽ പങ്കുചേരാൻ നിങ്ങൾ വേണ്ടത്ര സമയം കണ്ടെത്താറുണ്ടോ രസകരമായ പ്രവർത്തനങ്ങളിലൂടെ കുട്ടിയെ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ ശ്രദ്ധിക്കാറുണ്ടോ ഇതിനൊക്കെയുള്ള ഉത്തരം ഇല്ല എന്നാണെങ്കിൽ നമുക്ക് അവയെപ്പറ്റി കൂടുതലറിയാം കുട്ടിയുടെ വളർച്ചാ ഘട്ടങ്ങളിൽ വീടിനും രക്ഷിതാക്കൾക്കുമുള്ള പങ്ക് സുപ്രധാനമാണ് ഒരു നല്ല രക്ഷിതാവ് എന്ന നിലയിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് വിശദമാക്കേണ്ടത് എന്നു നോക്കാം ഉദാഹരണത്തിന് കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ അത് വിശദീകരിച്ചു കൊടുക്കാം നമുക്ക് വെള്ളമൊഴിച്ച് സോപ്പ് തേച്ച് കുളിക്കാം ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ചോറ് മീനും കൂട്ടി കഴിക്കാം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കാവുന്നതാണ് അങ്ങനെ ഓരോ സാഹചര്യങ്ങളും കൂടുതൽ വിശദീകരിച്ചു കൊടുക്കുവാൻ ശ്രദ്ധിക്കുക കൂടാതെ കഥകൾ പറഞ്ഞും വായിച്ചും കൊടുക്കുന്നത് കുട്ടിയുടെ സംസാര ഭാഷാ വളർച്ചയ്ക്ക് വളരെ പ്രയോജനകരമാണ് ചിത്രങ്ങൾ കാണിച്ച് ആകർഷകമായ രീതിയിൽ കഥകൾ അവതരിപ്പിക്കുന്നത് വളരെ ചെറിയ കുട്ടികളിൽ പോലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ രസകരമായ കുട്ടിപ്പാട്ടുകൾ പാടി അവരുടെ ശ്രദ്ധയാകർഷിക്കുന്നത് ഭാഷാപരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് രക്ഷിതാവിൻ്റെ ശബ്ദത്തിലുള്ള പാട്ടുകളാണ് ടെലിവിഷനിലും മൊബൈലിലും ലഭിക്കുന്നതിനേക്കാൾ ഉപകാരപ്രദം ഈ കാലഘട്ടത്തിൽ നാം എല്ലാവരും പല വിധത്തിലുള്ള തിരക്കുകളിൽ അകപ്പെട്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ കുട്ടിയോടൊപ്പം അവരുടെ കളികളിൽ പങ്കുകൊള്ളേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് കളിയോടൊപ്പം തന്നെ കുട്ടിയോട് കൂടുതൽ സംസാരിക്കുകയും ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും തിരിച്ചു പറയാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക വഴി അവരുടെ വളർച്ച മെച്ചപ്പെടുത്താനാകും യുക്തിപരമായി തിരഞ്ഞെടുക്കുന്ന കളിപ്പാട്ടങ്ങൾ കളികളിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാല് ചുമരിനുള്ളിൽ ഇരുന്ന് കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ചുറ്റുപാടിലേക്ക് ഇറങ്ങി രസകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക വഴി കുട്ടിയിൽ സഹകരണ മനോഭാവവും സ്വയം പര്യാപ്തതയും വളർത്തിയെടുക്കാനാകും മറ്റു കുട്ടികളോടും മുതിർന്നവരോടും നന്നായി ഇടപഴകാൻ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു നല്ല രക്ഷിതാവിൻ്റെ കടമയാണ് നമ്മളിൽ അല്പം മാറ്റം വരുത്താം നമ്മുടെ കുട്ടികൾക്കായി നന്ദി